Hello guys welcome welcome back to my channel ഇന്ന് ഞങ്ങൾ ചരണി ഉള്ള ഒരു പിന്നെ ഫിഷിൻ്റെ ഫാം ഉണ്ട് അവിടെ നിന്ന് പോയി നോക്കുകയാണ് അവിടെ ലോക്ക്ഡൗണ് ഇന്നിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോകണം പിന്നെ മഞ്ചേരിയിലൊരു ചെറിയൊരു ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അവിടെ കടത്തോ അറിയില്ല വെള്ളാരങ്ങൽ അവിടുന്ന് പോയി നോക്കണം അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊളിച്ചാകാണ്ട് ഇപ്പൊ ബ്ലോക്ക് ബ്ലോക്കാണ് ഇവിടെ ആകെ കുറേ കുറേ കാലമായി ഇപ്പൊ ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് ഇത് നിലമ്പൂർ മഞ്ചേരിയിലെ നിലമ്പൂർ റോഡാണ് ടൗണിൽ നിന്ന് നിലമ്പൂരിക്ക് പോണ വഴിയാണ് ഇത് ഗെയിലിന്റെ പൈപ്പ് ലൈനും മഞ്ചേരി ഇവിടെ വരുന്നുണ്ട് പിന്നെ വാട്ടർ അതോറിറ്റിന്റെ ഒരു പൈപ്പ് ലൈനും വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഏതാ പൊളിച്ചിട്ട് അറിയില്ല കുറേ ആയി ഇങ്ങനെ ഒക്കെയാണ് ബുദ്ധിമുട്ട് ഹോസ്പിറ്റലിൽ കാരണം medical college Manjeri medical college ഉണ്ട് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ആംബുലൻസ് രോഗികളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇപ്പോൾ അരീക്കോട് റോഡിനാണ് കയറിയത് നിലമ്പൂർ റോഡിൽ നിന്ന് അരീക്കോട് പോണ റോഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പത്ത് അര കിലോമീറ്റർ അര കിലോമീറ്റർ ആണ് അങ്ങോട്ടേക്കുള്ളത് ഒരു പാടവും പിന്നെ അവിടെ ഒരു ഫിഷ് ഫാമാണ് മെയിനായിട്ട് വലിയൊരു ഫാമാണ് അതിപ്പോൾ വർക്കിംഗ് ആണോ എന്ന് പോയി നോക്കിയിട്ട് തന്നെ അറിയാം ഞാനിവിടെ സംഭവം അടുത്താണെങ്കിലും കുറേ ആയി പോയിട്ട് ഇടയ്ക്ക് അമ്മൂനെയും കൊണ്ട് അങ്ങോട്ട് പോകും മഞ്ചേരിയിൽ ഇപ്പോൾ ഇതൊക്കെ തന്നെ കാണാനുള്ളൂ ആസ നേഴ്സ് എന്നാണ് നഴ്സറി അതാണ് അവിടെ നാടൻ മുട്ടയും പിന്നെ മീന് കോഴി താറാവ് കരിങ്കോഴിയൊക്കെ ഉണ്ട് കരിങ്കോഴി കരിങ്കോഴിൻ്റെ മുട്ട ഒക്കെ ഉണ്ട് അന്ന് പോയപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജമുനാപ്യാരി ഉണ്ട് അവിടെ ഇല്ലമ്മോ നമ്മൾ പാരീനെ കണ്ടില്ല അവിടെ ചെന്നിട്ട് പറയേ ഞാൻ പറയണ്ട പറഞ്ഞപ്പോഴേക്കും പറയാതിരിക്കുക അത് പാടില്ല കേട്ടോ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഓപ്പൺ ആകുമ്പോൾ തന്നെ ഇടയാക്കേരി പെട്ടെന്ന് പറയരുത് അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറയണതും കണ്ടോ ഇളനീരിന്റെ തേങ്ങ തേങ്ങ പിന്നെ ഇവിടെ കണ്ടോ ഇവിടെ നിന്നൊക്കെ ഫിഷിങ് ഇവിടെ ഉണ്ട് കേട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇതൊരു പാടാണ് കേട്ടോ ശരിക്കും ആ പാടം ഒരാള് ഇങ്ങനെ ഫിഷും ഒക്കെ വെച്ചിട്ട് നഴ്സറിയും പിന്നെ ഈ നാടൻ ആട്ടിറച്ചി കരിങ്കോഴി കുറേ ഐറ്റംസ് ഉണ്ട് നാടൻ കോഴിമുട്ട കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ജോലിക്ക് ആദ്യം ഞങ്ങൾ എപ്പോഴും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ കൊറോണ ആയതിനു ശേഷം അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായിട്ടുണ്ടാവും ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഇവിടെ വീണ്ടും ഓപ്പൺ ആയി എന്ന് പറഞ്ഞു അപ്പോൾ വരികയാണ് ഇത് ഇതിൻ്റെ സൈഡിലത്തെ വ്യൂ ആട്ടോ ഈ സൈഡിലൂടെ ഇങ്ങോട്ടൊരു ഇങ്ങനെ ഒരു തോട് പോലെയുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ കാട് മുടി കിടക്കുന്ന തോടും ഇവിടെ നല്ല വെള്ളം നല്ല ഉണ്ട് നല്ല നല്ല പച്ച കളറുള്ള വെള്ളം ഇതിൽ ഫുള്ള് മീനിന്റെ കുട്ടികളെ ഇട്ടിട്ടാണ് ഇവര് ചെയ്യുന്നത് പിന്നെ ഇതാണ് ഫാം പിന്നെ മഞ്ചേരി നെല്ലിപ്പറമ്പുള്ള പ്ലാസ നഴ്സറിയാണ് ഇവിടെ ചെറിയൊരു ഫാമിംഗ് ആണ് ഫാമിങ് ഇത് കുറേ കോഴീൻ്റെ മീനിൻ്റെ ഫിഷാണ് മെയിനായിട്ട് വരുന്നത് ഇവിടെ പാടത്ത് വെള്ളം കെട്ടി നിർത്തിയിട്ട് ഇപ്പം ഇങ്ങനെയാണ് പാടത്ത് വെള്ളം കെട്ടി നിർത്തിയിട്ട് ഉള്ള ഫാമിംഗ് ആണ് ഇപ്പം അത് അതുവരെ ഉണ്ട് ഒരുപാട് നീളമുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിലൊക്കെ വലിയ ഒരുപാട് മീനുണ്ട് അത് വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ അത് പിടിക്കും ഇവിടെ ലൈവായിട്ട് കൊടുക്കുകയും ചെയ്യും നമുക്ക് അവരോട് കുറച്ച് തീറ്റ ഇട്ടിട്ട് ഒന്ന് നോക്കാം ഇതാണ് സപ്പോർട്ടേടെ മര കേട്ടോ അത് അവർ കുറേ നേഴ്സറി ഉണ്ട് പറഞ്ഞല്ലോ അപ്പോൾ അവർ അതിലെ തൈകൾ തന്നെ വെച്ച് പിടിപ്പിച്ചതാണ് കണ്ടോ കായുണ്ട് നല്ല കായ്കളുണ്ട് വലിയതാട്ടോ നല്ല വലിയ കായ്കളുണ്ട് സപ്പോർട്ട് ഫുള്ളുണ്ട് ഞാൻ അവിടുത്തെ താറാവ് അരയണ്ണാണത് അരയണ്ണാണോ താരയണ്ണ അരയണ്ണ ബെഡിൽ നിറച്ചും താറാവാണ് താറാവിന് ഇവിടുന്ന് നേരെ ആ ഇതിലേക്കാണ് തുറന്നു വിടും ഇപ്പോൾ കുറേ എണ്ണം ഇത് പോയിട്ടുണ്ട് കുറച്ചെണ്ണം ഇവിടെ ഇങ്ങനെ നിർത്തിയതാണ് No. ഇപ്പോൾ ഏത് സംഭവം അറിയില്ല എൻ്റെ പേര് ഫുള്ള് കോഴികളാണ് യൂട്യൂബ് പിടിച്ചവിടെ ഇതേതാ മീന് ആ ആഫ്രിക്കൻ മൂവിയാണത് ആഫ്രിക്കൻ മൂവി രണ്ട് പൈസ അമ്മു ഇവിടെ വാ ഇത് ഫുൾ ആഫ്രിക്കൻ മൊഴിയാ അമ്മു ഇത് നോക്കൂ ഇതിന്റെ പേരെന്താ അലിഗഡ് നമ്മൾ അതിനെ പിടിക്കാൻ പോകണമല്ലോ മാറി കിടന്നു ാണിത് ലൈവായിട്ട് പിടിക്കും അത് ലൈവായി പിടിച്ചിട്ട് അപ്പോൾ വാങ്ങാൻ വന്നാണ് അയാൾ അത് അവർക്ക് അവിടെ കട്ട് ചെയ്തിട്ട് കൊടുക്കും അപ്പുറത്ത് കട്ട് ചെയ്തിട്ട് ലൈവായിട്ട് കൊടുക്കും ഇതേതാ ഞാൻ ഇവിടെയൊക്കെ നിർ പാടത്ത് ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തിയിട്ടാണ് ഇങ്ങനെ വല ഇട്ടിട്ട് അതിലാണ് മീനിൻ്റെ ഇത് ഇപ്പോൾ ഒരു പുതിയ പുതിയ കോഴീൻ്റെ ഒരു ചെറിയൊരു ഫാമിങ് വന്നിട്ടുണ്ട് ആദ്യം ഇതുണ്ടായിരുന്നില്ല ഇത് റാബിറ്റ് മുയൽ നോക്കാമോ ഉള്ളിൽ ഇതും വെച്ചിട്ട് എടുക്കാൻ കഴിയില്ല വാവോ ഇറങ്ങി നിഴലിൻ്റെ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറണം ഏ ഇതിന് ഫുള്ള് വെക്കാനുള്ളതാണ് ഇറച്ചിക്കാണ് ഇത് ഇറച്ചിക്ക് വേണ്ടി വളർത്തണമാണ് അത് മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കാമോ അമ്മ ഇവിടെ വാ ഇത് നോക്ക് പത്തിരുന്നൂറ് മുതലുണ്ട് പത്തിരുന്നൂറിൽ കൂടുതലുണ്ട് തോന്നുന്നുണ്ട് നല്ല അതിൻ്റെ ഇപ്പുറത്ത് ഈ സൈഡ് ഫുള്ള് കോഴിൻ്റെ ഓരോരോ പ്രായത്തിലുള്ള കോഴികളെ അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ അടിയിൽ വെള്ളമാണ് പാടാണ് പാടത്ത് വെള്ളം നിർത്തിയിട്ട് ഇതിൻ്റെ അടിയിൽ മീൻ മീൻ കൃഷിയുണ്ട് അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ അടിയിലാണ് മീൻ മീൻ കൃഷി ഉള്ളത് മുയലിന് ഏ നോക്കണം ഏ ഇതിൽ കണ്ണൊക്കെ നോക്കുമ്പോൾ ചോപ്പ് കളറ് ഇതാ കുട്ടികളിതാ ഇതാ അതാ നിൽക്കുന്നത് മുയലിൻ്റെ കുട്ടികളാണത് അത് കുട്ടികളാണ് മുയലിൻ്റെ അതാ പഞ്ഞീര് കിടക്കണേ കാണിച്ചു തരാം കാണിച്ചു തരാം ഇതാ മൂ കാണണു ഇതാ കണ്ട തല കാണുന്നുണ്ടാ കാണിച്ചു തരാം ഇവിടെ ചെടി ചെടീൻ്റെ ഒരു ഫാമിംഗ് ആണിത് അതിൻ്റെ അപ്പുറത്തുള്ളത് പക്ഷികളുടെ ആദ്യം അവിടെ ഇരുന്നു മുയൽ ആ കാണുന്ന ഇതിലായിരുന്നു മുയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് സെപ്പറേറ്റ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ട ഇതിൻ്റെ പേരെന്തായിരുന്നു നമ്മൾ റംബൂട്ടാൻ ഇത് റംബൂട്ടാൻ്റെ ഇതാണ് മരങ്ങളാണ് ചെടികളൊക്കെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ടേ കുറേ ഇവർ ഇറക്കുമതി കുറവാണ് തോന്നുന്നുണ്ട് വളരെ കുറവായിരുന്നു മറ്റേ ഈ ഫ്രീ സ്പേസിൽ ഫുള്ള് ചെടിയാവും പിന്നെ നല്ല തിരക്കും ഉണ്ടാവും ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ് പിന്നെ ഞങ്ങൾ നിൽക്കുന്നത് രാവിലെയാണ് ഒരു പത്ത് പതിനൊന്ന് മണി ആയിട്ടുള്ളൂ തേനീച്ചൻ്റെ കൂടാണ് തോന്നുന്നത് വാമു മെല്ലവാ മെല്ലവാ നമുക്ക് ചെറിയൊരു മരത്തിൽ പപ്പായ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ അറിയില്ല കേട്ടോ ഇത് കൂട്ടിയിട്ടുണ്ട് ഒക്കെ ഒരു ഫുള്ള് പ്രാവാണ് ചോദിച്ചു നോക്കാം അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ ഇവിടെ പൂച്ചകൾ പൂച്ചകളാണിത് ഒന്നടിയിൽ കിടക്കുന്നുണ്ട് അതൊന്ന് വരുന്നു ഇതൊന്ന് വരുന്നു മാറുമ്പോ വിദേശ ഐറ്റംസ് ആണ് തോന്നുന്നുണ്ട് അവിടെ ഇരിക്കണ്ട നോക്കണ്ട അയ്യോ ചളി ചളി ഓ ആ തലക്കിലൊന്ന് കിടക്കുന്നുണ്ട് കിടിലൻ സാധനം എന്താ സൈസ് സാധനം ഇവിടെ അപ്പുറത്ത് വരാം ഇവിടെ ഒന്നുണ്ട് നോക്ക് വിളിച്ചാൽ പോയിനെ ഇതിന്റെ സൈഡിലൂടെ ഒരു തോട് ഇങ്ങനെ ഒഴുകുന്നുണ്ട് മഞ്ചേരി ടൗണിൽ നിന്ന് ഇങ്ങനെ വരുന്നത് ഫുൾ അതാണ് ആടിൻ്റെ പറഞ്ഞത് അവിടെ ഇങ്ങനെ കയറാൻ കഴിയില്ല അതിൻ്റെ ഉള്ളിൽ ഫുൾ ആടാണ് അപ്പുറത്തോടൊന്ന് പോയി നോക്കാം ഇതിപ്പോൾ ഫാമിൻ്റെ അവസാനത്തെ ലാസ്റ്റ് ആ ബാക്കിലാണ് ഉള്ളത് അവിടെ ഒരു ഒരു പട്ടിയുണ്ട് അതുപോലെ മൂന്ന് സൈഡും ഉണ്ട് പട്ടികൾ പിന്നെ ഒരു സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലമാണ് തോന്നുന്നത് എൻ്റെ പേര് ഇതിൻ്റെ കൈസറ വാലാട്ടുണ്ട് തുറന്നു വിട്ടാറിയ ഇത് നാടൻ പട്ടി എന്താടാ ഈ കുളത്തിലൊക്കെ ഫുള്ള് മീനാണ് അതിങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ പിടിച്ചിങ്ങനെ കൊടുക്കുക ചെയ്യാം അമ്മുവാ കിണറുകൾ ഇങ്ങനെ തല വരെ ആണ് കൂട് അത് തല വരെ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇപ്പം ആട് കുറവാണ് ഇതിലാണ് ഞാൻ അന്ന് വന്നപ്പോൾ യമുന ജമുനാപ്രാരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ജമുനാപ്രാരി എന്താ സൈസ് തന്നെ കാണാം ഇപ്പം എങ്ങ് നോക്കിയാൽ ഒരു പാടത്തായതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആ ഇത്ര താഴെ തന്നെ കാഴ്ചവെക്കണം ഈ ഹൈറ്റേ ഉള്ളൂ അതിൽ കായൊന്നും അമ്മൂന് തന്നെ പറിക്കാല്ലേ നോക്കിയാൽ അവിടെ നിന്ന് നോക്കിയാൽ അമ്മൂൻ്റെ ഹൈറ്റ് ഇത് നാരങ്ങ നാരങ്ങ നാരങ്ങ കൊറേ കായുണ്ട് ഇപ്പൊ ആ സൈഡാണ് നമ്മള് അവിടെ ആണ് തലക്കിലാണ് നമ്മൾ നിന്നത് ഫസ്റ്റ് വന്നപ്പോ കാണിച്ചത് ഇതിപ്പോ ഇങ്ങനെ നോക്കി ഇങ്ങനെ ആ ഒരു മിനിറ്റ് മീൻ ഇങ്ങനെ ചാടുണ്ട് ഇവിടെ അത് എവിടെയാണ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പൊന്തി വരുമ്പോ ആ ഒരു ഇതാ ഇവിടുത്തെ ഇങ്ങനെ ചാടി ഇനി വെള്ളം ഇങ്ങനെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒരുപാട് എണ്ണം ഇങ്ങനെ ചാടും നല്ല സൈസ് ഉണ്ട് കാണാൻ ക്യാമറയിൽ കാണും തോന്നുന്നില്ല ലൈവായിട്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് നല്ല സൈസ് മീനുകളാണ് ഇതിൽ ഏത് ടൈപ്പ് മീനാ അറിയില്ല കേട്ടോ ഒന്ന് ചോദിച്ചു നോക്കേണ്ടി വരും ഇവിടെ ഇപ്പോൾ ആളില്ല ഒക്കെ ഉള്ളത് മലയാളീസ് പണിക്കാർ മാത്രം ഇപ്പോൾ കണ്ടുള്ളൂ ഞങ്ങൾ വന്നപ്പോൾ ഇതൊരു കോഴീൻ്റെ ഒരു ഇതാണ് ഫാമിങ്ങാണ് പക്ഷെ കോഴി ഇല്ല ഓ ഇപ്പുറത്തൊക്കെ പുതിയ ഒരുപാട് ഇതെടുത്തിട്ടുണ്ട് അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ അതാ ഇവിടെ പുറത്തൊക്കെ പുതിയ പാടം മുഴുവൻ ഇവരിപ്പോൾ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട് കൃഷി മീൻ കൃഷി ആക്കിയിട്ടുണ്ട് മീനിനെ കാണാൻ നോക്കാം എവിടെ ആ ആ മീൻ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് പക്ഷെ ക്യാമറയിൽ കാണാൻ കഴിയില്ല നമുക്ക് നേരിട്ട് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കാണാം ക്യാമറയിൽ എത്ര മാത്രം കാണണ്ടെന്ന് അറിയില്ല ഇങ്ങനെ പുതിയ പാടം കുഴിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ പുതിയ മീൻ ഇട്ടതാണ് തോന്നുന്നുണ്ട് മഴ വരുന്നുണ്ട് നമുക്ക് ഞാൻ പോവാം വാമോ കോഴികൾ കോഴികൾ ഇതിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ല വെള്ളം അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അടിയിൽ മീൻ കൃഷിയുണ്ട് ഇയർഫോൺ വെച്ചിട്ടുണ്ട് അമ്മുവാ അമ്മുവാ വാ ഇതിലൊരു കളർ മീനാണല്ലോ മൂ പ്ലാസ നഴ്സറി ആൻഡ് ഇവിടെ അലങ്കാര മത്സ്യങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ചെറിയൊരു ഇതുണ്ട് ഇവിടെ ചെറിയൊരു അക്കോറിയം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആവശ്യക്കാർക്ക് വാങ്ങിച്ചാൽ വാങ്ങാം ഫൈറ്ററാണത് ഫൈറ്റർ ഇത് ഫുള്ള് മോളികളാണ് ബ്ലാക്ക് മോളി വൈറ്റ് മോളി ഐറ്റംസാണ് ഇത് തേനല്ലേ പേനും അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഒരുവിധ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ഇവിടെ നിന്നാണ് നന്നാക്കി ക്ലീനിങ്ങിൻ്റെ സ്ഥലം ഇപ്പോൾ നോക്കിയാൽ എൻ്റെ കണ്ണോട്ട് റെഡായി റെഡായി